നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആവശ്യം എന്താണ് അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും ഈ മൂന്ന് കാര്യമാണ് ഇന്ന് സംസാരിക്കാൻ പോണത് പലപ്പോഴും ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായാലും എല്ലാവരും എന്നോട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞാലും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അധികം ഞാൻ സംസാരിച്ചിട്ടില്ല അവിടെ ഇവിടെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അതല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ കൂടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അത്തരം കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് സ്പെസിഫിക്കായിട്ട് ഞാൻ എപ്പോഴും പറയാനായിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടിയും സ്റ്റോക്ക് മാർക്കറ്റ് സ്പെസിഫിക് ആയിട്ട് കുറച്ച് കണ്ടൻറ്റുകൾ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരി ആളുകൾ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് പല ആളുകളും പല ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി ആളുകളുടെ നോളജ് കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തിരുന്നാലും എങ്ങനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാം അപ്പോൾ ആളുകളിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള നല്ല രീതിയിലുള്ള അറിവുകൾ വരികയും ചെയ്യും അതുപോലെ തന്നെ പല ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പോഴും കുറേ ആളുകൾക്ക് പലപ്പോഴും പൈസ പോകുന്നുണ്ട് പല ആൾക്കാർക്കും ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പല പോൺസി സ്കീമുകളിൽ ചെന്ന് വിടുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്താണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടിയ കിട്ടാന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് സ്പെസിഫിക് വീഡിയോസിലേക്ക് കിടക്കാതിരിക്കുന്നത് ഇപ്പോഴും പല പല റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ സെബി ഇപ്പോൾ അടുത്തൊരു റിപ്പോർട്ടിലിരിക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ പൈസ നഷ്ടം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അപ്പോൾ എന്നാൽ ഒത്തിരി പുറത്ത് ന്യൂസുകൾ കേൾക്കുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വളരെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും റെഗുലർലി പൈസ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ പുറത്ത് കേൾക്കുന്ന ന്യൂസും ആക്ച്വൽ ഡാറ്റയും തമ്മിലുള്ള കോറിലേഷൻ എന്താണ് അപ്പോൾ നമുക്ക് അത്തരം അനാലിസിസൊക്കെ പിന്നെ നടത്താം നമുക്ക് ആദ്യം ഇന്ന് സംസാരിക്കാൻ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് ഒരു ചന്തയാണ് ഇവിടെ ആളുകൾക്ക് ഓരോ കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും പറ്റും ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ അപ്പോൾ ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ National Stock Exchange of India എന്ന് പറഞ്ഞിട്ടൊരു എന്നോട് എൻ എസ് സി എന്ന് പറയും ഇനി ബി എസ് സി എന്ന് പറയും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് പഴയത് എൻ എസ് സി പുതിയതാണ് ഇവൻ പലവർക്കും ഓഹരി പത്രത്തിൽ വായിക്കാറുണ്ട് ഓഹരി കൂപ്പുകുത്തി ഓഹരി മുകളിലേക്ക് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും എൻ എസ് സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഓഹരി കുതിക്കുന്നു എന്ന് പറയും ഇനി നിഫ്റ്റി താഴേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നതാണ് ഷെയർ മാർക്കറ്റ് കൂപ്പുകുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പല ന്യൂസുകളും കേൾക്കാറുണ്ട് എന്താണ് നിഫ്റ്റി എന്താണെന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് പിന്നെ പറയാം അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ പല പല ഇന്ത്യയിലത്തെ വലിയ വലിയ കമ്പനികളുണ്ടാവും അവർ മാർക്കറ്റിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ആളുകൾക്ക് എന്ത് വേണമെങ്കിലും ആ ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റും മാർക്കറ്റിൽ ആളുകളുണ്ടെങ്കിൽ സാധാരണ ചന്തയിൽ എന്താ സംഭവിക്കുന്നത് ചന്തയിൽ ഇപ്പോൾ നമ്മൾ എൻ്റെ നാട്ടിലൊരു കോട്ടപ്പുറം ചന്തയുണ്ട് അപ്പോൾ അവിടെ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ് നമ്മൾ ചന്ത ദിവസമുള്ളത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ആ പ്രദേശത്തുള്ള കുറേ ആളുകൾ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ കൊണ്ടുപോയിക്കും അരി പച്ചക്കറി ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ എന്താണ് ഈ സാധനങ്ങൾ വാങ്ങാനായിട്ട് പല ആൾക്കാർ പുറത്തുനിന്ന് വരും എന്നിട്ട് ഇവർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നത് വെച്ചാൽ ഇന്ത്യയിൽ കുറേ കമ്പനികളുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയിൽ കുറേ കമ്പനികളുണ്ട് അപ്പോൾ ഇന്ത്യയിലത്തെ കമ്പനികൾ പറഞ്ഞു തുടങ്ങി ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള കട ഉണ്ടാവും നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ സ്ഥാപന ബാങ്കുകളുണ്ടാവും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വലപ്പാട് കൊടുങ്ങല്ലൂർ അടുത്തൊരു വലപ്പാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തന്നെ ചിട്ടി കമ്പനികൾ അല്ലാന്നുണ്ടെങ്കിൽ പലിശ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഗോൾഡ് ഫിനാൻസ് അങ്ങനെ പല കമ്പനികൾ അങ്ങനെ വലപ്പാട് ഒരു കമ്പനിയാണ് മണപ്പുറം വരുന്നത് വളരെ ചെറിയ ഒരു സ്ഥാപനം ഒരു റൂമിൽ വലപ്പാട് ഭാഗത്ത് തുടങ്ങിയ ഒരു കമ്പനി എന്നിട്ട് അദ്ദേഹത്തെ ആ കമ്പനി കുറച്ചും കൂടിയും എക്സ്പാൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് പല പല ബ്രാഞ്ചുകളൊക്കെ ആക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നന്ദകുമാർ സാറ് ആലോചിച്ചു അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ പിന്നെയും എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ പൈസ കളക്ട് ചെയ്യണം കാരണം ആളെ ആളുടെ കയ്യിലുള്ള ഒറ്റയ്ക്കുള്ള പൈസ വെച്ചിട്ട് അദ്ദേഹത്തിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട് പക്ഷേ കുറച്ചും കൂടി പൈസ അദ്ദേഹത്തിന് സ്വരൂപിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള കേരളത്തിൽ മാത്രമല്ല വലപ്പാട് മാത്രമല്ല ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിക്കറിയാം അതിന് വേണ്ടിയിട്ട് പൈസ സമാഹരിക്കണം ഇതിന് വേണ്ടിയിട്ട് പൈസ സമാഹരിക്കാനായിട്ട് അദ്ദേഹം ചിലപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ കുറേ ആളുകളുടെ അടുത്ത് പോയിട്ട് പൈസ കളക്ട് ചെയ്യാനും ആ കമ്പനിയിലത്തെ ഷെയർ വാങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ പോയിട്ട് ഷെയർ കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് പൈസ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ കമ്പനി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ലീഗലി നിയമപരമായിട്ട് ഇന്ത്യയിൽ നിന്ന് പൈസ കളക്ട് ചെയ്യാനായിട്ടുള്ള വഴി എന്താണ് ഒരു പ്രോഫിറ്റബിൾ കമ്പനിയാണ് ഒരു നിയമാശ്രിതമായിട്ടുള്ള ഇപ്പോൾ സെബി ഗൈഡ് ലൈൻസ് ഉണ്ട് Security Exchange Board of India എന്ന് പറഞ്ഞ ഒരു റെഗുലേറ്റർ ഇദ്ദേഹം ഇവർ പറയുന്ന രീതിയിൽ എന്താണോ നിയമം അനുശാസിക്കുന്നത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സിനും പോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് അപ്പോൾ അവിടെ ഞാനിതെല്ലാം വളരെ സാധാരണ ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം മാത്രം പറയുള്ളൂ എന്ത് പ്രോസസ്സാണ് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ സെബി പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണോ അനുശാസിക്കുന്നത് അതനുസരിച്ചിട്ട് മണപ്പുറംകാർ എല്ലാവരും ഫുൾഫിൽ ചെയ്യുന്ന ടൈമിൽ അവർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് അവർ പോയിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് സംഭവിക്കും അപ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ആ കമ്പനിക്ക് ഇപ്പോൾ ഒരു നൂറ് ശതമാനം ഷെയർ അവരുടെ കയ്യിലായിരിക്കും ഇരിക്കുന്നത് അതിൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഷെയർ അവർ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പബ്ലിക്കിനായിട്ട് കൊടുക്കുകയാണ് ഇതിന് ഇപ്പോൾ ഒരു ഷെയറിന് ചിലപ്പോൾ പത്ത് രൂപ വെച്ചിട്ടാണ് ഫേസ് വാല്യൂ പക്ഷേ എനിക്ക് ഞാൻ ഇത്രയും നാൾ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ പത്ത് രൂപയുടെ ഷെയർ ഞാൻ ഒരു എൺപത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ മണപ്പുറം എന്ന സ്ഥാപനം അത്രയും പോപ്പുലറാണ് അത്രയും വിശ്വസ്തത ഉള്ള കമ്പനി അതിൻ്റെ പേരിൽ പത്ത് രൂപയുടെ ഷെയർ നൂറ് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാലും ആൾക്കാർ വാങ്ങാൻ റെഡി ആയിട്ടുണ്ടാവും അങ്ങനെയാണ് ഈ ഐ പി ഒ എന്നൊക്കെ പറയുന്നത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ അതിനെ പറയുന്നത് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും ആദ്യമായിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് ഒരു കമ്പനി കൊണ്ട് ലിസ്റ്റ് ചെയ്യുന്ന പരിപാടിനെയാണ് ഈ പറഞ്ഞ ഐ പി ഒ അതിനെയാണ് പറഞ്ഞ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ആളുകൾ വാങ്ങാൻ തയ്യാറായിരിക്കണ പേരിൽ ആളുകൾ എല്ലാവരും പറഞ്ഞു എനിക്കും ഷെയർ വേണമെന്ന് പറഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ആർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം ഷെയറാണ് വിൽക്കാനുള്ളതെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം ഷെയർ തന്നെ പത്ത് ലക്ഷം ആളുകൾ തന്നെയാണ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ പത്ത് ലക്ഷം പേര് അപ്ലൈ ചെയ്തവർക്ക് കിട്ടും എന്നാൽ പത്ത് ലക്ഷം ഷെയർ ഉള്ളൂ ഒരു കോടി പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയണത് നൂ പത്ത് പേര് അപ്ലൈ ചെയ്തവർക്ക് ഒരു ഷെയർ കിട്ടും എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ ഐ പി ഒ ടൈമിൽ എല്ലാവരും അപ്ലൈ ചെയ്താലും എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പോൾ ഇതാണ് ഷെയർ മാർക്കറ്റിൽ ആദ്യമായിട്ട് കമ്പനി ലിസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ വൺസ് കം ഷെയർ മാർക്കറ്റിൽ കൊണ്ട് ഐ പി ഒ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഏതാണോ ആ ദിവസം കഴിഞ്ഞിട്ട് ആ മാർക്കറ്റിൽ ആ സാധനം അവിടെ ഉണ്ട് പിന്നെ ആ മാർക്കറ്റിൽ ആ ഷെയർ അവിടെ ഉണ്ടും അപ്പോൾ ആ ഷെയർ അവിടെ ഉണ്ടെങ്കിലും ചിലപ്പോൾ എൻ്റെ അടുത്തായിരിക്കും ഷെയർ ചെയ്യണത് എനിക്ക് വന്നിട്ട് പറയാം ഞാൻ വിൽക്കാൻ റെഡിയാണെന്ന് പറയും ഞാനിപ്പോൾ നൂറ് രൂപയ്ക്ക് വാങ്ങിയ ഷെയർ ഞാൻ നൂറ്റൊന്ന് രൂപയ്ക്ക് വിൽക്കാൻ റെഡിയാണ് അപ്പോൾ വേറെ ആൾക്കാർക്കും ചിലപ്പോൾ ഐ പി ഒക്കെ കിട്ടാത്തവരുണ്ടാവും അവർ പറയുന്നത് നൂറ്റൊന്ന് രൂപയ്ക്ക് കിട്ടല്ലേ ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർ പറയണമെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് വാങ്ങാൻ പറ്റും ഇതിന് എല്ലാത്തിനും ഒരു ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്തൊരു ഡിമാറ്റ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഒരു ആൾ ഐ പി ഒയിൽ കിട്ടിയ ആൾ വന്നിട്ട് ഞാൻ നൂറ് രൂപ കിട്ടിയ സാധനം നൂറ്റൊന്ന് രൂപയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ അത് വാങ്ങാൻ റെഡി ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ലാഭം കിട്ടി ഇങ്ങനെ ഞാൻ വിൽക്കും എന്നിട്ട് അപ്പുറത്താണ് അയാളുടെ അടുത്ത് ഓണർഷിപ്പ് ഇരിക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ നൂറ്റൊന്ന് രൂപയ്ക്ക് കിട്ടിയ സാധനം നൂറ്റി പത്ത് രൂപയ്ക്ക് കൊടുക്കുള്ളൂ തുടങ്ങിയതാണ് നൂറ്റൊന്ന് പത്ത് രൂപയ്ക്ക് ആൾക്കാർ വാങ്ങാനുണ്ടെങ്കിൽ അവർക്ക് വാങ്ങാൻ പറ്റും പക്ഷേ ആളുകൾക്ക് നൂറ് രൂപയ്ക്ക് ലിസ്റ്റായ സാധനം എനിക്ക് നൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റില്ല എനിക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുള്ളൂ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർ തൊണ്ണൂറ് രൂപയ്ക്ക് ചോദിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് രൂപ ചോദിക്കുന്ന ആൾക്കാർക്ക് നൂറ്റി പത്ത് രൂപയ്ക്ക് കിട്ടത്തില്ല കൂടുതൽ ആരാണ് ചോദിക്കുന്നത് ഇനി തൊണ്ണൂറ് രൂപയ്ക്ക് അവർ ഞാൻ തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞു വേറെ ആൾക്കാർ വന്നിട്ട് പറയുന്നത് ഞാൻ തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും ആ ഷെയറിൻ്റെ പ്രൈസ് നൂ നൂറ് രൂപ ലിസ്റ്റായ സാധനം തൊണ്ണൂറ് രൂപയായിട്ട് കുറയുന്ന ഒരവസ്ഥ വരും ഇതാണ് സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഇതാണ് നടക്കുന്നത് ഇനി ഇതൊരു വളരെ സിമ്പിളായിട്ട് തോന്നണമെങ്കിൽ ഇനി എന്തിനാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആവശ്യം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആവശ്യം വെച്ചാൽ ബിസിനസ്സുകൾക്ക് പൈസ സമാഹരിക്കാനായിട്ട് ഒരു പ്ലേസ് വേണം അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ കമ്പനി ഉണ്ട് അതിന് ഒരു ഓണർ ഈ ഷെയർ ഹോൾഡേഴ്സിനെ വേണം അതിന് പൈസ വേണം അതിന് പാർട്ട്നേഴ്സിനെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് പൈസ കളക്ട് ചെയ്യാനായിട്ടൊരു പരിധിയുണ്ട് പക്ഷേ നമ്മളിങ്ങനത്തെ ഒരു വലിയൊരു മാർക്കറ്റ് പ്ലേസിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സിന് പൈസ കളക്ട് ചെയ്യാനായിട്ടൊരു ഒരു പ്ലേസാണ് ഇതിൻ്റെ ഇതാണ് ശരിക്കും പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയർ എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും ഉള്ളൊരു ഒരു മാർക്കറ്റ് പ്ലേസ് ആവശ്യമുണ്ട് അതിനാണ് ഷെയർ മാർക്കറ്റിൻ്റെ അടുത്ത ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു കാര്യമാണ് ഒരു പ്രൈസ് ഡിസ്കവർ ചെയ്യണം കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ മണപ്പുറത്തിൻ്റെ ആയാലും അല്ലെന്നുണ്ടെങ്കിൽ ടാറ്റ ടി സി എസിൻ്റെ ആണെങ്കിലും റിലയൻസിൻ്റെ ആയാലും ഇതിൻ്റെ ആയാലും ഇന്നത്തെ മാർക്കറ്റിൽ പ്രൈസ് എത്രയാണ് എന്ന് എപ്പോഴും ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കണം ഇതിനാണ് ഈ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തിനാണ് പ്രൈസ് ഡിസ്കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ വളരെ അത്യാവശ്യമുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഇനി നമ്മുടെ ഓണേഴ്സിന് ഈ ഈ പറയുന്ന കമ്പനിയുടെ ഓണേഴ്സിന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് പുതിയ പൈസ ലോൺ എടുക്കേണ്ടി വരും അപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ ഷെയർ പ്ലജ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കാൻ പറ്റും അപ്പോൾ പ്രൈസ് ഇവിടെ ഇത്രയാണെന്ന് മനസ്സിലാവണമെങ്കിൽ അതനുസരിച്ചിട്ട് ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ ഈ പറഞ്ഞ ഷെയർ ലിസ്റ്റ് ചെയ്യണതിലുണ്ട് ഇതിന് സാധാരണക്കാർക്കുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടെ പൈസ ഒരു കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ എത്രയാണ് വെൽത്ത് എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഷെയർ മാർക്കറ്റിലെ പ്രൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ആ പ്രൈസ് എന്നുള്ളത് ഇതാണ് ഷെയർ മാർക്കറ്റ് എന്തിന് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത് നമ്മളൊരു അഞ്ച് കാരണങ്ങൾ പറഞ്ഞു ഇതിനേക്കാളും കൂടുതൽ പല പല കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ലെവലിലുണ്ടാവും ഇനി ഷെയർ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ഒരാൾക്ക് പൈസ സമ്പാദിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഷെയറിൽ ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ ലാഭം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിയിലെ ഡയറക്ടേഴ്സ് തീരുമാനിക്കണം ലാഭത്തിൽ കുറച്ച് പൈസ ഞാൻ എല്ലാ ഓണേഴ്സിനും ഡിവിഡൻ്റായിട്ട് കൊടുക്കാമെന്ന് ആ കൊല്ലത്തെ ഏണിങ്സിൽ ഒരു ഭാഗം ഞാൻ ഡിവിഡൻ്റായിട്ട് കൊടുക്കാൻ തീരുമാനിക്കണം അങ്ങനെ ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വകയിൽ ഒരു ചെറിയൊരു ഇൻകം അവർക്ക് കിട്ടും അപ്പോൾ ചിലപ്പോൾ ഒരു ഷെയറിന് പത്ത് രൂപ ആണെന്നിരിക്കുക പക്ഷേ ആ ഷെയർ വാങ്ങിയത് ചിലപ്പോൾ നൂറ് രൂപയ്ക്കായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ മാർക്കറ്റിൽ പത്ത് രൂപയുടെ ഷെയർ ചിലപ്പോൾ ആയിരം രൂപയ്ക്കായിരിക്കും കിട്ടുന്നത് ഈ ആയിരം രൂപയുടെ ഷെയറിന് പത്ത് രൂപയുടെ വാല്യൂവിന് ചിലപ്പോൾ അവർ കൊടുക്കുന്നത് നൂറ് ശതമാനം ഡിവിഡൻറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും പത്ത് രൂപയുടെ നൂറ് ശതമാനം എന്ന് വെച്ചാൽ പത്ത് രൂപയാണ് ഡിവിഡൻ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ പത്ത് രൂപ ഡിവിഡൻഡ് ചിലപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ആയിരം രൂപയ്ക്ക് ആയിരിക്കും അപ്പോൾ ആയിരം രൂപയ്ക്ക് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പത്ത് രൂപയുണ്ട് പക്ഷേ നമ്മുടെ കുറേ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റും കൂടും അത് ചിലപ്പോൾ എല്ലാ വർഷവും ചില കമ്പനികൾ ഒരു വർഷത്തിൽ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഡിക്ലെയർ ചെയ്യും ഇനി ചില കമ്പനികൾ ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാറില്ല അപ്പോൾ ഈ ലാഭം ഉണ്ടെങ്കിലും ഡിക്ലെയർ ചെയ്യാറില്ല ചില കമ്പനികൾക്ക് ലാഭം ഉണ്ടാവാറില്ല ഡിക്ലെയർ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആളുകൾക്ക് ഷെയർ മാർക്കറ്റിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഫസ്റ്റത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഡിവിഡൻ്റാണ് അപ്പോൾ ആ കമ്പനി സ്ട്രോങ് ആണ് കമ്പനിയിൽ ലാഭമുണ്ട് കമ്പനിയിൽ ലാഭം കമ്പനിയിലത്തെ ഡയറക്ടേഴ്സ് ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഈ പറഞ്ഞ ഡിവിഡൻ്റ് കിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്രീസിയേഷൻ ഡിവിഡ് പേ ഔട്ട് അല്ലാന്നുണ്ടെങ്കിൽ പൈസ കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ഷെയർ വാങ്ങി അതിന് ഒരു അപ്രീസിയേഷൻ സംഭവിച്ചു ആ അപ്രീസിയേഷൻ സംഭവിക്കുന്നതാണ് ഈ പറയുന്ന ഷെയറിൽ നിന്ന് വാങ്ങാവുന്ന ഒരു ലാഭം അപ്പോൾ നമ്മൾ ചില കമ്പനികളുടെ ഷെയർ ചിലപ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് വാങ്ങിയതായിരിക്കും ആ കമ്പനിയുടെ ഷെയർ ചിലപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആയിരം രൂപയ്ക്ക് വാങ്ങി ചിലപ്പോൾ ഒരു രണ്ടായിരമോ അല്ലെങ്കിൽ മൂവായിരം രൂപ ആയെങ്കിൽ ആ അപ്രീസിയേഷനിൽ കിട്ടുന്ന ലാഭമാണ് രണ്ടാമത് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും രണ്ട് വിധത്തിൽ പ്രധാനമായിട്ട് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഇനി വേറെ പല വിധത്തിലും ഷെയർ ചെയ്യുന്ന ലാഭം ഉണ്ടാക്കാനൊക്കെ പറ്റും അതിന് അതൊക്കെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ കൂടെയാണ് സാധാരണ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു നല്ല കമ്പനിയുടെ ഷെയർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം ലാഭം എന്ന് പറഞ്ഞാൽ ഇനി ഷെയർ വാങ്ങിയിട്ട് വാങ്ങിയ പൈസനേക്കാളും താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ വിൽക്കാൻ നിർബന്ധിതരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിൽ വിൽക്കേണ്ടതായിട്ട് വരും ഇതും ഒരു റിസ്ക്കാണ് ഇത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മളെപ്പോഴും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഒരു നുള്ളു കമ്പനിയുടെ ഓണർഷിപ്പാണ് അപ്പോൾ ആ കമ്പനിയുടെ ഓണർഷിപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിരിക്കണം ആ കമ്പനി നല്ലതാണെന്നുള്ളത് അത് ഷെയർ മാർക്കറ്റിലെ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല ആ കമ്പനി നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബിസിനസ്സും എൻ്റർ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ലാഭം ഉണ്ടാവണമെന്നില്ല അത് ചിലപ്പോൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും ആ നാൾ കാത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ കമ്പനി നല്ലതാണ് ആ കമ്പനിക്ക് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഒരു നാൾ അത് മുകളിലേക്ക് വന്നോളും അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും അല്ലാതെ ഇന്ന് വാങ്ങി നാളെ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഷെയർ മാർക്കറ്റിന് ഷെയർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കില്ല ഇതാണ് എല്ലാവരും ഷെയർ മാർക്കറ്റ് റിസ്ക്കിയാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യം എന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ട് എന്താണ് ഷെയർ മാർക്കറ്റ് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് അതിന് ഒരു റെഗുലേറ്റർ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ നിന്ന് ഒരു ഒരു അവർ വാച്ച് ഡോഗായിട്ട് നിൽക്കുന്നുണ്ട് സെബി ഇതിന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എക്സ്ചേഞ്ചസ് ആയിട്ട് എൻ എസ് സി ആയിട്ടും ബി എസ് സി e ആയിട്ടുണ്ട് അതിൽ ഓരോരോ കമ്പനികളും ഇന്ത്യയിൽ രജിസ്റ്റർ ആയിട്ടുള്ള സർട്ടൻ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും കൊണ്ട് ഷെയർ ലിസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഷെയർ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനികൾ എക്സ്പാൻഡ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എന്താണോ അവർക്ക് ആഗ്രഹമുള്ളത് ആ പൈസ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള ആ പൈസ റേസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കമ്പനി ഷെയർ റേസ് ചെയ്യാനായിട്ടാണ് ഐ പി ഒ എന്ന് പറഞ്ഞാൽ പ്രൈമറി മാർക്കറ്റ് പറഞ്ഞ് ഐ പി ഒയിൽ ഷെയർ ലിസ്റ്റായി കഴിഞ്ഞാൽ പിന്നെ അത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും സെക്കൻഡറി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിലിരിക്കുകയാണ് ഏത് ഓണേഴ്സിനും എപ്പോൾ വേണമെങ്കിലും ആ ഷെയർ വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ വിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അപ്പുറത്ത് വാങ്ങാനൊരു ആഗ്ര ആൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ വിൽക്കാനും വാങ്ങാനും പറ്റും അന്ന് മാർക്കറ്റിൽ കൂടുതൽ ആൾക്കാർ വാങ്ങാനാണ് താല്പര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഷെയറുടെ പ്രൈസ് കൂടും കുറവാണ് ആൾക്കാർ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഷെയർ പ്രൈസ് കുറയും ഇനി ആൾക്കാർക്ക് എങ്ങനെ പൈസ ഷെയർ മാർക്കറ്റിൽ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ആ വാങ്ങുന്ന കമ്പനിയുടെ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭം ഇൻകം ഉണ്ടാക്കാൻ പറ്റും അല്ല ഇനി നമ്മൾ വാങ്ങിയതിനേക്കാളും കൂടുതലായിട്ട് പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും ഇതാണ് ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്തുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു സീരീസ് തന്നെ ഇനി അങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ എന്നുള്ളത് കമൻറ്റിൽ പറയുക ഇനി ഇതിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക ഇതൊരു അങ്ങോട്ടൊരു ഒരു ട്യൂട്ടോറിയലായിട്ട് ഒരു സീരീസ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും ഷെയർ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്യണേക്കാളും മുന്നേ ബേസിക് ആയിട്ട് എന്തൊക്കെയാണോ അറിഞ്ഞിരിക്കേണ്ടത് അക്കാര്യങ്ങളെല്ലാവരും ഈ സീരീസിൽ കവർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു കണ്ടൻറ്റായിട്ട് കാണാം ഇൻ കേസ് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ കണ്ടറിയാവുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ തരാനായിട്ട് ശ്രമിക്കാം താങ്ക് സോ മച്ച്